നമ്മുടെ ജീവിതം മനോഹരമാണല്ലേ നമ്മുടെ ജീവിതം മനോഹരമാക്കാനും ഒരുപാട് സന്തോഷം എപ്പോഴും സന്തോഷം നിലനിർത്താനും നമുക്ക് വേണ്ടത് നല്ലൊരു മനോഭാവമാണ് ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്താണ് ഈ മനോഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുതയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ ഉള്ള നമ്മുടെ വിമർശനാത്മകമായ അപഗ്രഥനത്തിന് ശേഷം രൂപപ്പെടുന്ന വിശ്വാസമാണ് മനോഭാവ മനോഭാവമായിട്ട് മാറുന്നത് എന്ന് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ നമ്മുടെ ഒരു രോഗം ബാധിച്ച് നമ്മുടെ ഒരു ഹോസ്പിറ്റലായി അവിടുത്തെ അവസ്ഥകൾ അവിടുത്തെ പരിതസ്ഥിതികളൊന്നും നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ തുടരെ തുടരെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിഷേധാത്മക ചിന്തകളായിട്ട് മാറും പിന്നെ അതൊരു നിഷേധാത്മക മനോഭാവമായിട്ട് നമുക്ക് രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവം നമ്മുടെ മനോഭാവം പോസിറ്റീവാക്കി മാറ്റണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവത്തെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇന്ന് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മനോഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സന്തോഷം നന്ദി പ്രതീക്ഷ ഉത്സാഹം ധൈര്യം കാരുണ്യം വിശ്വാസം ശുഭാപ്തി വിശ്വാസം അങ്ങനെ ഒട്ടനവധി പോസിറ്റീവായിട്ടുള്ള മനോഭാവങ്ങൾ നമ്മൾ കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക നമ്മൾ ബോധപൂർവം തന്നെ നമ്മൾ ഇതെല്ലാം തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബ്സുകളാണ് ഇത് തുടരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മൾ സമ്പർക്കം പുലർത്തുന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണോ പോസിറ്റീവ് മനോഭാവമുള്ളവരും ജീവിതത്തിൽ വിജയിച്ചവരുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുക ഒരിക്കലും നമ്മളെ നിഷേധാത്മക ചിന്തയിലോട്ട് വലിച്ചിഴക്കുകയും നമ്മളെ ചീത്തയായി കാണുകയും അല്ലെങ്കിൽ നമ്മളെ ചീത്ത കൂട്ടുകെട്ടുകളിലോട്ട് കൊണ്ടുപോവുകയും ചീത്തയായ കാര്യങ്ങളിലോട്ട് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ജീവിതത്തിൽ ഒരു ബന്ധവും പാടില്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അത് നമ്മുടെ അധപതനത്തിന് കാരണമാകും പിന്നെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് എനർജറ്റിക് ഊർജം തരുന്ന നല്ല നല്ല ആയിട്ടുള്ള ബുക്സുകളൊക്കെ വായിക്കുക ഇതെല്ലാം നമുക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് വൈബ്സ് കൂടുതലുള്ള ആൾക്കാരും നമ്മുടെ ചിന്താഗതികളോട് യോജിക്കുന്ന ആൾക്കാരുമായി കൂട്ടുകൂടുക ഇതെല്ലാം നമ്മുടെ മനോഭാവം ചേഞ്ച് ചെയ്യാൻ ഒരുപാട് സാധിക്കുന്നതാണ് അതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ് അപ്പം നമ്മുടെ മനോഭാവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ് ഓക്കെ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി കൂടാതെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു കൺ കൂടി ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ